hello friends welcome back to dark dude dark ഡ്യൂഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബോംബെ മിച്ചറാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വന്നാലോ ഇനി നമുക്ക് ബോംബെ മിച്ചർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ നമ്മൾ ബോംബെ മിച്ചർ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് കടലമാവാണ് പിന്നെ ഒരു ചെറിയ ഗ്ലാസ് അരിപ്പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് കളറിന് വേണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന യെല്ലോ കളറാണ് അത്യാവശ്യത്തിന് ഉപ്പ് യെല്ലോ കളർ ചേർക്കുന്നത് ബോംബെ മിക്സറിൻ്റെ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കളറില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന രൂപത്തിൽ ഇത് കുഴയ്ക്കാം ഒരു തുണ്ട് ഓയിൽ ഇതിന് മുകളിലേക്ക് തടവി കൊടുക്കാം ഓയിൽ തടവി കൊടുത്തതിന് ശേഷം അത് നന്നായി നമ്മൾ കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു രൂപത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ പാനിൽ ചൂടാവാൻ വേണ്ടി എണ്ണ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് നമുക്ക് നൂലപ്പം ഉണ്ടാക്കുന്ന അച്ചിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം നൂലപ്പത്തിൻ്റെ അച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ഹോൾസുള്ള അച്ചുകളാണെങ്കിൽ മിക്സറിൻ്റെ രൂപത്തിലെത്തും രണ്ട് മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ച ഈ ചെറുപയർ നമുക്ക് വെട്ടിച്ചെടുക്കാം നേരത്തെ നമ്മൾ ഈ നൂലപ്പത്തിൻ്റെ അച്ചിൽ വെച്ചിരിക്കുന്ന ആ മാവ് ഇതിലേക്ക് ചുറ്റിയെടുക്കാം വേഗം തന്നെ ഈ മിച്ചർ നമുക്ക് ചുറ്റെടുക്കാൻ കഴിയും നമ്മുടെ ആദ്യത്തെ അച്ച് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് കൂടി ചുട്ടെടുത്താൽ നമ്മുടെ മിച്ചർ റെഡിയായി നമുക്കിനി ചെറുപയറൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കണം അതുപോലെ തന്നെ കരിവേപ്പിലയും വറുത്തെടുക്കാം ഈ ചെറുപയർ നമ്മളിത് തിളച്ച് പറയുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ ഒരു പതുപതുപ്പ് വരുന്നുണ്ട് ചെറുപയർ ഇട്ടിട്ട് കാര്യമില്ല ആ ചെറുപയർ ഒരു കയ്യിലെടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ദേ നോക്കൂ നമ്മുടെ ചെറുപയർ അങ്ങനെ വറുത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഗേസ് വൈകാതെ തന്നെ നമ്മളിതേ കരിവേപ്പില അതിലേക്ക് ഇട്ടു ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് അടിച്ചു ചെയ്യുക എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോംബെ മിക്സർ റെഡിയായി ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നമ്മുടെ ബോംബെ മിക്സർ റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റിൽ നമുക്ക് ബോംബെ മിക്സർ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ ഫായിൻ്റെ എടുത്തു നോക്കാം അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് എനേബിൾ ചെയ്യുക ഇനി പുതിയ വീഡിയോ പിന്നെ കാണാൻ മതി ബൈ ബൈ